അപ്പോൾ ഈ മോൺസ്റ്റർ ഈ ചെടി കണ്ടപ്പോ കണ്ടപ്പോൾ തന്നെ ഒരു രസം തോന്നി നോക്കി ഇതിന്റെ ഈ ഒരു ഇലയുടെ ഒരു ഷേപ്പും ഈ കീറലും ഒക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my channel നോക്കി നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മോളുടെ റൂമാണ് അവളുടെ സ്റ്റഡി ടേബിളും അവളുടെ ബുക്ക് ഷെൽഫും ഒക്കെ നോക്കിയത് ഇവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ട് ചെടികളൊക്കെ വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീട് ചെയ്തപ്പോൾ തന്നെ അതുപോലുള്ള ഓരോ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയുമായിട്ട് പണി തീരാറായി അപ്പോൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു ചെടി വാങ്ങിച്ചു അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഞാനിങ്ങനെ ഒരു സൈറ്റ് നോക്കി വന്നപ്പോഴത്തേക്കും റൂട്ട് ബ്രിഡ്ജസ് എന്ന് പറയുന്ന സൈറ്റ് നോക്കി വന്നപ്പോൾ അതിനകത്ത് കുറച്ച് നല്ല ചെടികൾ കണ്ടു അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം എന്ന് ഓർത്തു അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് ആ സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന ചെടി നമുക്കിത് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ മോൺസ്റ്റേറ അഡാൻസോണി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിനെ നമുക്ക് അതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവരുടെ പാക്കിംഗ് എന്നും എങ്ങനെയുണ്ട് എന്നുള്ളതും ഞാനൊന്ന് നോക്കട്ടെ അതെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബോൺസ്റ്റേറ ഇതിൻ്റെ കൂടെ ഒരു ബയോ ഓർഗാനിക് ഗ്രാനുവൽസ് അവർ തന്നിട്ടുണ്ട് അത് സോയിൽ എൻറിച്ച് ആണ് കുറച്ച് വളമാണത് ആ ഇതാണ് നമ്മുടെ ചെടി ഇതാണ് ഇപ്പം നന്നായിട്ട് പാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു പോട്ടും കൂടെ ഉണ്ട് കേട്ടോ ചെറിയൊരു പോട്ടാണ് പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതാകുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ചെടിയിൽ ചട്ടിയിൽ വേണം നമുക്ക് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു ചെടിയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയേക്കാം ഓക്കെ നമുക്ക് ഈ ഒരു ചെടിയും കൂടെ ഇതുകൊണ്ട് നമുക്ക് ഇത് രണ്ടെണ്ണമാണുള്ളത് അപ്പോൾ ഈ മോൺസ്റ്റേറ ഈ ചെടി ഇത് കണ്ടപ്പോൾ തന്നെ ഒരു രസം തോന്നി നോക്കി ഇതിന്റെ ഈ ഒരു ഇലയുടെ ഒരു ഷേപ്പും ഈ കീറലും ഒക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി അപ്പോൾ ഇത് മോളും കൂടെ കണ്ട അവക്ക് കൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ അവളുടെ മുറിയിൽ തന്നെ വെക്കാമെന്ന് വെച്ചു ഇത് നമ്മുടെ മണി പ്ലാന്റിന്റെ ഒക്കെ ഒരു സ്റ്റൈലിലുള്ള ചെടിയാണ് പെട്ടെന്ന് കിളുത്ത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ പടർത്തി കയറ്റാവുന്ന അല്ലെങ്കിൽ ബുഷിയായിട്ട് കുറ്റിയായിട്ട് നിർത്താൻ ചെയ്യാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ എന്തായാലും ഇത് ഓർഡർ ചെയ്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു നിങ്ങളെ ഇത് പറയുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ മറ്റ് പരിചരണ രീതികളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താം അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് കൂടെ തരാം നിങ്ങൾക്ക് അതിനകത്ത് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടെ ഉണ്ടാവും ഈ ലിങ്കിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളെല്ലാം അതിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ചെറിയ ഒരു അൺബോക്സിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ